ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചാമ്പക്ക അച്ചാറാണ് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായി നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി തൊലി കളഞ്ഞത് നാൽപ്പതെണ്ണം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് അഞ്ചെണ്ണം ചെറുതായി അരിഞ്ഞത് നാല് അല്ലി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ സ്പൂൺ അച്ചാർ പൊടിയും ചേർക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം കുരു കളഞ്ഞു വെച്ച ചാമ്പക്ക ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം സുർക്ക ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് കുറവാണ് അല്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ